അപ്പോൾ ദാ ഫ്രണ്ട്സ് നമ്മുടെ വായിട്ട് കൊടുക്കുന്ന മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നോട്ട് അതുപോലെ തന്നെ ഈ മഞ്ചും അപ്പോൾ ഇത് സക്സസ്ഫുള്ളി ആയിട്ട് ഞാൻ എൻജോയ് പറ്റാം hi friends welcome back to our channel that ഡ്യൂഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മഞ്ജും അതുപോലെ തന്നെ മാജിക് പോപ്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷനുമായിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മാജിക് പോപ്സ് പറഞ്ഞിട്ടൊരു മിഠായിയാണ് ഇത് നാവിലിട്ടാൽ പൊട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് പത്ത് രൂപയാണ് അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു അഞ്ചിൻ്റെ മഞ്ചാണ് അപ്പോൾ നമുക്ക് ഈ മഞ്ച ഒന്ന് പൊട്ടിക്കാം അപ്പോൾ ഇതാ മഞ്ച് ഇതാണ് അഞ്ചിൻ്റെ മഞ്ച് ഇപ്പോഴത്തെ അപ്പോൾ നമുക്ക് ഈ കവർ മാറ്റിയിട്ട് ഇവിടെ വയ്ക്കാം അതുപോലെ തന്നെ ഇത് മാജിക് പോപ്സ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ മാജിക് പോപ്സ് ആണിത് അപ്പോൾ നമ്മൾ ഇതും പൊട്ടിക്കുകയാണ് ഓയ് ഇനി നമുക്ക് ഇതിന് മോൾക്ക് ഈ മഞ്ച് ഇട്ടുകൊടുക്ക മഞ്ചല്ല ഈ പൊടി ഇട്ടുകൊടുക്ക ഇതിന്റെ പരുത്തി പരുത്തി ഒന്ന് അമർത്തി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അമർത്തി കൊടുക്കാം ഓ താഴത്തേക്കൊന്നും അപ്പം ഇതാ നമ്മുടെ വായിലിട്ട് പൊട്ടുന്ന മഞ്ച് റെഡി ഇനി നമുക്കതൊന്ന് കഴിച്ചു നോക്കിയാലോ ഫ്രണ്ട്സ് ഇതാ നമ്മളിത് വായിലിട്ട് പൊട്ടുന്ന മഞ്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ അനിയനെ കേട്ടാ വാ അപ്പം ഇതാ ഇതാണ് എൻ്റെ അനിയൻ അതിനാൽ അപ്പം ഞാനൊന്ന് തിന്നോ കൊടുക്കാണ് അങ്ങനെയുണ്ട് അപ്പൊ ഇത് ഇത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത് കഴിച്ചു നോക്കട്ടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പുതിയ വീഡിയോ ആയി പിന്നെ കാണാൻ മാത്രമേ ബൈ ബൈ